കേരള കാർഷിക സർവകലാശാലയുടെ എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെൻറ്റർ മഞ്ചേശ്വരം താലൂക്കിലെ വോർക്കാടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സപ്തഭാഷാ സംഗമഭൂമി എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ സവിശേഷത വിവിധ ജാതി മത ഭാഷ സംസ്കാരത്തിൽപ്പെട്ടവരാണ് ഈ പ്രദേശനിവാസികൾ ഇവിടത്തെ ജനങ്ങൾ കന്നഡ തുളു മലയാളം കൊങ്കിണി മറാത്തി ബ്യാരി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നവരാണ് കൃഷി വിജ്ഞാൻ കേന്ദ്ര എന്ന പേരിൽ ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രവർത്തനം തുടങ്ങിയത് തിമ്മങ്ങൂർ എന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വോർക്കാടിയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ട ഈ കേന്ദ്രം രണ്ടായിരത്തി നാലിൽ പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഈ സ്ഥാപനം ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ്റെ കീഴിലുള്ള എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെൻറ്റർ ആയി പുനർനാമകരണം ചെയ്യപ്പെട്ടു ഈ സ്ഥാപനത്തിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ കാർഷിക വിഷയങ്ങളെ അധികരിച്ച് കൃഷിക്കാർക്ക് ആവശ്യമായ പരിശീലന പരിപാടികൾ തദ്ദേശീയമായ ഭാഷയിൽ നടത്തിവരുന്നു മഞ്ചേശ്വരം എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെൻറ്ററിൽ വിവിധ വിളകളുടെ വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുമുണ്ട്